hello guys welcome back to our new video അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല ഗൈസ് നമ്മുടെ ചാനൽ സൈനിങ് ഓഫ് ആണ് കാരണം എന്ന് വെച്ചാൽ ഞാൻ പഠിത്തത്തിൻ്റെ കാര്യമായിട്ട് ഞാൻ ഒരു രണ്ട് വർഷത്തേക്ക് ബാക്ക് ഓഫ് ആണ് അപ്പോൾ എനിക്ക് ചാനലും അതുപോലെ തന്നെ എൻ്റെ ഫ്രീ ഫയർ രണ്ട് അക്കൗണ്ടും നോക്കാൻ കഴിയത്തില്ല അതുകൊണ്ട് ഈ ചാനലും അതുപോലെ തന്നെ ആ രണ്ട് അക്കൗണ്ടും സെയിൽ ഇട്ടേക്കാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത സബ്സ്ക്രൈബ് ചെയ്ത ലൈക്ക് ചെയ്ത എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്ത് തന്ന കുറേ ആൾക്കാർക്ക് വളരെയധികം നന്ദിയുണ്ട് അതുപോലെ തന്നെ യു എസ് എ റോഗ് പിന്നെ അതുപോലെ തന്നെ കുറേ ഗിൽഡ് ഇതുവരെ ഞാൻ നിന്നിട്ടുള്ള അല്ലാത്തെയും വേറെ കുറേ ഗിൽഡ് എനിക്ക് നല്ല രീതിയിൽ സപ്പോർട്ട് തന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് എല്ലാവർക്കും വളരെ നന്ദിയുണ്ട് പിന്നെ അതുപോലെ തന്നെ പറയുവാണെങ്കിൽ K F F C community group K F F C community ഗ്രൂപ്പിലുള്ള ജാസ് ബ്രോ ഡെവലപ്പ് ബ്രോ ഏട്ടൻസ് ഗെയിമിങ് അങ്ങനെയുള്ള പല ആൾക്കാർ അംബ്രൂസ് ഏട്ടൻ കുറേ പേര് ഓർക്കുവാണെങ്കിൽ കുറേ പേരുണ്ട് നിതിൻ പിന്നെ ഹാദി എല്ലാവരും കുറേ സപ്പോർട്ട് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ എല്ലാവർക്കും വളരെയധികം ഹൃദയത്തോളം നന്ദിയുണ്ട് സോ ഈ ചാനൽ ഇന്ന് നിർത്തുകയാണ് ഞാൻ പോവുകയാണ് എന്നതൊട്ട് ഇനി ഈ ചാനലിലോട്ട് ഒരു വീഡിയോ ഞാനായിട്ട് ഇടുകയല്ല ഫെയിൽ ഈ നാള് വാങ്ങിച്ചിട്ട് അവർ വേറെ വല്ല വീഡിയോ ഇട്ടാലായി ഓക്കെ അപ്പം താങ്ക് യു അതുമാത്രമേ മാത്രമേ എനിക്കിപ്പോൾ പറയാനുള്ളൂ വേറെ ഒന്നും എനിക്കിപ്പോൾ പറയാൻ തോന്നുന്നില്ല ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട് വളരെ വളരെയധികം നന്ദിയുണ്ട് ലൈവും കാര്യങ്ങളെല്ലാം എല്ലാത്തിനും back of support tournament lives ആയാലും ശരി പെയ്ഡ് സ്ക്രിംസ് ആയാലും ശരി എല്ലാത്തിനും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വളരെയധികം നന്ദി സൈനിങ് ഓഫ്